സൗര ആഗോളതാപനം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി ഊർജ സുരക്ഷ ഉറപ്പാക്കാൻ ലോകമെമ്പാടും പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളിൽ നിന്നുള്ള വൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നയത്തിന്റെ ഭാഗമായി കെ സി ബി ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ ആയിരം മെഗാവാട്ട് വൈദ്യുതി സൗര പദ്ധതികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുവാനാണ് ലക്ഷ്യമിടുന്നത് അതിൽ അഞ്ഞൂറ് മെഗാവാട്ട് പുരപ്പുറ സൗരോർജ പദ്ധതികളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുവാനുള്ള പ്രവർത്തനവുമായി മുന്നോട്ടു പോവുകയാണ് സംസ്ഥാനത്ത് ഇതുവരെയായി രണ്ടേ മുക്കാൽ ലക്ഷം അപേക്ഷകളാണ് ഇതിനായി ലഭിച്ചിട്ടുള്ളത് ഇതിനു പുറമെ നൂറ്റി അൻപത് മെഗാവാട്ട് ഗാർഹിക കാർഷികേതര ഉപഭോക്താക്കളിൽ നിന്നും നൂറ് മെഗാവാട്ട് സർക്കാർ കെട്ടിടങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുവാനുള്ള പ്രവർത്തനം ഭാഗികമായി പൂർത്തിയായിരിക്കുന്നു Barapole canal bank canal top നാല് മെഗാവാട്ട് കാഞ്ഞിരോട് ഇരുന്നൂറ്റി ഇരുപത് K V substation rooftop മുപ്പത്തി അഞ്ച് കിലോവാട്ട് എന്നിവയാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ള സൗരോർജ പദ്ധതികൾ കൂടാതെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അറുന്നൂറ്റി എഴുപത് പദ്ധതിയും പൂർത്തിയായിട്ടുണ്ട്